Hi friends, nyan di Pandapan. Welcome to my YouTube channel. Namun kita katal warna kusia. കറ്റാർവാഴയെക്കുറിച്ച് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒന്നാണ് കാരണം ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കറ്റാർവാഴയാണ് മുടി വളർച്ചയ്ക്കാണെങ്കിലും മുഖ സൗന്ദര്യത്തിനാണെങ്കിലും എല്ലാം നമുക്ക് കറ്റാർവാഴ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ കറ്റാർവാഴ ഉള്ളത് നല്ലതാണ് അപ്പോൾ അതിൽ നിന്ന് മികച്ച വരുമാനവും പലരും നേടുന്നുണ്ട് പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് കറ്റാർ വാഴ എന്തായാലും നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ എങ്ങനെയാണ് കറ്റാർ വാഴയുടെ കൃഷി രീതികളെന്നും നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഇത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ കറ്റാർ വാഴ എന്ന് പറയുന്നത് അല്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇത് കൃഷി ചെയ്യാം ഇത് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ നല്ല മാംസളമായ നല്ല ഇലയാണ് ഇതിനുള്ളത് ഇതാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് നിറയെ ഇതിൻ്റെ തൈകൾ പൊട്ടിമുളച്ച് വരാറുണ്ട് അതാണ് നമ്മൾ മുറിച്ച് നടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് പരിചരണങ്ങളോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് വെക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇതിന് കൂടുതൽ വെള്ളം ആവശ്യമില്ല ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നില്ല അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ e വൈറ്റമിൻ ഇ e നിറയെ ഉള്ളതാണിത് അതുപോലെ തന്നെ പ്രകൃതി ജീവനക്കാർ പ്രകൃതി ചികിത്സ നടത്തുന്നവർ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ നല്ല ഒന്നാണിത് നമ്മുടെ മുഖ സൗന്ദര്യത്തിനും മുടിയുടെ സംരക്ഷണത്തിനും ഇത് എണ്ണ കാച്ചി നമ്മൾ തലയിൽ തേക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് അപ്പോൾ ഈ കറ്റാർവാഴ നമുക്ക് വീടുകളിൽ അത്യാവശ്യം വേണം നമുക്കപ്പോൾ ഇത് ചെടിച്ചട്ടിയിലേക്ക് നട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കറ്റാർവയുടെ ഈ തൈയാണ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്നത് നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാവട്ടം വലിയ അതായത് വലിയ ചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഇതിന് ഒത്തിരി കുഞ്ഞു തൈകൾ ഉണ്ടാകുന്നതാണ് അതിങ്ങനെ ചട്ടി മുഴുവൻ നിറഞ്ഞു നിൽക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല വലിയ ചട്ടിയിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചട്ടി മാറ്റേണ്ടി വരും അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും താഴ്വശത്തുള്ള ഒന്ന് രണ്ട് ഇലകൾ അടർത്തി മാറ്റാം അടർത്തി മാറ്റിയതിന് ശേഷം നമുക്കത് വെക്കാം അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് മണ്ണിനകത്ത് ചാണകപ്പൊടിയും അല്പം കുമ്മായവും ചേർത്തിട്ടുണ്ട് മണ്ണ് ചാണകപ്പൊടി കുമ്മായം അതാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് അതിനകത്തേക്കാണ് നമ്മളിത് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് നേരെ വെക്കാം ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നേരിട്ടങ്ങ് വെച്ചാൽ മതി ഞാനിപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം മാത്രമേ ഈ ചെടിച്ചട്ടിയിൽ മണ്ണെടുത്തിട്ടുള്ളൂ നിറയെ മണ്ണെടുക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ കുറച്ച് ഇലയും ഉണങ്ങിയ ഇലയും ഒക്കെ ഇട്ട് ഇത് കുറച്ചുകൂടെ അങ്ങ് ഫില്ല് ചെയ്യാം നമുക്ക് ഇത്രയും മണ്ണും ഒക്കെ മതിയാവും അപ്പോൾ നമുക്ക് ഈ കറ്റാർ വാഴ ഇതിനകത്ത് നിന്ന് വളർന്നോളും അത്യാവശ്യത്തിന് മൂളങ്ങളും ചെറിയ ചെറിയ തൈകളൊക്കെ വരാനുള്ള സ്പേസും എല്ലാം ഇതിനുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കറ്റാർ വാഴ നമുക്ക് വീട്ടിൽ എല്ലാവരും ചെയ്തു നോക്കണം അപ്പോൾ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ സൗന്ദര്യ വർദ്ധക വസ്തുക്കളായിട്ടൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് ഈ അലോവേര തന്നെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ കറ്റാർ വാഴയുടെ പൾപ്പ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം നമ്മുടെ ഈ പറഞ്ഞ പോലെ നല്ല വലിയൊരു ഇതിൻ്റെ ഇല നമ്മൾ മുറിച്ചെടുക്കണം അതിൻ്റെ രണ്ട് വശങ്ങളിൽ ആ മുള്ള് നമ്മൾ ആദ്യം അങ്ങ് ചെത്തിക്കളയണം നമ്മളിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ തൊലി ഭാഗം നമ്മൾ ഒരു വശത്തത് കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ പൾപ്പ് ചീകി അതങ്ങ് എടുക്കുക അതുപോലെ തന്നെ ഈ പൾപ്പ് നമ്മൾ എടുക്കുന്ന ഈ പൾപ്പ് നമുക്ക് നേരിട്ട് തലയിൽ തേക്കാം അതുപോലെ തന്നെ ഇത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ കാച്ച എണ്ണ കാച്ചി സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മുഖത്തും നമുക്കിത് സ്ഥിരമായിട്ട് തേക്കാവുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ മുഖസൗന്ദര്യത്തിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് നമ്മുടെ ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണ കാച്ചാനാണ് നമ്മൾ എണ്ണ കാച്ചാനാണെങ്കിൽ നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അത് എണ്ണ കാച്ചാം കാറ്റാർ വാഴയുടെ കൃഷിരീതികളുടെ വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ